ഹായ് ഫ്രണ്ട്സ് ഞാൻ Deepanappan welcome to my channel നോക്കിയേ നമ്മുടെ എൻ്റെ റോസാണ് അത്യ കുറച്ച് കളക്ഷനൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നല്ല രീതിയിൽ നിൽക്കാറുണ്ട് അപ്പോൾ നമ്മൾ റോസിൻ്റെ ഏത് വീഡിയോ ഇട്ടാലും അതിൻ്റെ വളത്തെക്കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ഞെട്ടണ്ട പഞ്ചസാര കൊണ്ടുള്ള ഒരു വളം ഞാൻ ഇതിന് ഒഴിച്ചു കൊടുക്കാറുണ്ട് അതെന്താണെന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ എൻ്റെ ചെറിയ ഒരു റോസിൻ്റെ കളക്ഷനാണ് ശരിക്കും എല്ലാ വീടുകളിലും റോസ് കാണും റോസ് കാണാത്തതായിട്ട് എങ്ങും കാണത്തില്ല അപ്പോൾ ഒന്ന് നോക്കിയേ നമ്മുടെ റോസ് എല്ലാം നിറയെ മുട്ടുകളായിട്ട് നിൽക്കുകയാണ് ദേ ഇത് കണ്ട കൊലകൊലയായിട്ട് മുട്ട് വരുന്നുണ്ട് ദേ ഇത് വിരിയുന്നു ദേ ഇവിടെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് ശരിക്കും ഇപ്പോൾ മഴ വരുന്നത് കൊണ്ട് ഈ പൂക്കളെല്ലാം താന്ന് നിൽക്കുക കണ്ടോ ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് നിന്നിരുന്നതാണ് അപ്പോൾ ഇതെല്ലാം മഴ വന്ന് താന്നു പോയി ദേ നമ്മുടെ റോസിൻ്റെ കൊലയായിട്ട് നിൽക്കുന്ന പൂ കണ്ടോ അപ്പോൾ ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് നിന്നിരുന്നതാണ് ഇപ്പോൾ മഴ പെയ്തപ്പോഴത്തേക്കും ചെയ്യാണ് ഇതിനൊക്കെ ഒരു ചെറിയ താങ് താന്ന് പോയത് ഞാനതൊരു താങ് കൊടുത്തില്ല താങ് കൊടുത്താൽ കുറച്ചുകൂടെയൊക്കെ ഭംഗിയായിട്ട് നിൽക്കും അപ്പോൾ ഇതിന് ഞാൻ പഞ്ചസാര കൊണ്ട് ഒരു വളം ചെയ്ത് കൊടുക്കാറുണ്ട് അത് മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ചെയ്ത് കൊടുക്കും അപ്പോഴാണ് നമ്മുടെ ചെടികൾ നല്ല ഭംഗിയായിട്ട് വളരാനും അതുപോലെ തന്നെ ഇതിന് നല്ല വേരുപടലം ഉണ്ടാകാനും ഇത് ചെടികൾ വളങ്ങളെല്ലാം വലിച്ചെടുക്കാനും ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെടികൾ ഈ വളമൊക്കെ വലിച്ചെടുക്കും അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പഞ്ചസാര നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകും അപ്പോൾ ഇത് മാസത്തിൽ ഒന്ന് രണ്ടോ പ്രാവശ്യമൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ എങ്ങനെയാണ് ഞാൻ ആ വളം ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ഇതുപോലെ അപ്പോൾ നോക്കിയത് ഇത് നന്നായിട്ട് നിന്നിരുന്നതാണ് അപ്പോൾ അത് നമുക്കത് കട്ട് ചെയ്ത് കളയാം അല്ലാതെ ശരിയാകത്തില്ല നോക്കിയേ അപ്പോൾ ഈ ഒരു കമ്പ് നിന്നാൽ മതി അപ്പോൾ ഇതുപോലൊരു കട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ് കേട്ടോ കട്ട് ചെയ്യാനായിട്ട് എളുപ്പമാണ് ജസ്റ്റ് നമുക്ക് കട്ട് ചെയ്ത് കളയാം എന്ത് ഈ ഒരു ശിഖരമാണെങ്കിലും ഉണങ്ങി വരികയാണ് അപ്പോൾ അത് താഴ്വശം വെച്ച് അതും ഒന്ന് കട്ട് ചെയ്തു അപ്പോൾ ഇതുപോലെ നമ്മുടെ റോസിൻ്റെ കമ്പൊക്കെ നിന്ന് കഴിഞ്ഞാൽ അതായത് വിരിഞ്ഞതിൻ്റെ ആ തണ്ടൊക്കെ ബാലൻസ് നിന്ന് കഴിഞ്ഞാൽ അതെല്ലാം ഒന്ന് വെട്ടിക്കളയാൻ മറക്കണ്ട അതുപോലെ ചെറിയ ഉണങ്ങിയ കമ്പുകളുണ്ടെങ്കിൽ അന്നേരം തന്നെ അത് കട്ട് ചെയ്ത് മാറ്റണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം അല്ലെങ്കിൽ അത് നമ്മുടെ ചെടിക്ക് ചെറിയ പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് വളത്തിലേക്ക് കിടക്കാം നോക്കിയത് നമ്മുടെ ലെന്താനയുടെ കളക്ഷനാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടാണ് ലെന്താന നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വളവും അല്ലെങ്കിൽ ഇതിൻ്റെ കെയറിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാനത് വീഡിയോ ആക്കി ചെയ്യാം അതുപോലെ നിങ്ങളുടെ സംശയങ്ങളോ കാര്യങ്ങളോ എല്ലാം ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക ഞാനത് മാക്സിമം വീഡിയോ ആക്കി ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ വളം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മുടെ പഞ്ചസാര തന്നെയാണ് വളത്തിന് വേണ്ടത് അപ്പോൾ അതിന് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം ഇവിടെ നിന്ന് അലന്താനയുടെ പൂവല്ല ഇതിനകത്ത് കിടക്കുന്നു അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് വേണം അപ്പോൾ അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ ഇതുപോലെ ഒരു ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം അപ്പോൾ പഞ്ചസാര മാത്രം പോലെ ഇതിനകത്ത് വേറൊരു വളവും കൂടെ വേറൊരു സാധനം കൂടി ഞാൻ ചേർക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ഈസ്റ്റാണ് നോക്കിയേ നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാം ഇപ്പോൾ ഇതിന് ഒരു പത്ത് രൂപയാണ് ഞാൻ വാങ്ങിച്ചത് ഇത് നല്ല തന്നെ വേണമെന്നില്ല വീട്ടിൽ മോശമായി പോകാനിരിക്കുന്നതോ അല്ലെങ്കിൽ വീട്ടിൽ മോശമായിരിക്കുന്നതാണെങ്കിലും മതി ഇതും ഒരു ടേബിൾ സ്പൂൺ തന്നെ വേണം ഇത്രയും ഈസ്റ്റും കൂടെ നമ്മൾ എടുക്കുക അപ്പം നമുക്കറിയാം ഇതൊരു ഫംഗസ് ആണ് അപ്പോൾ ഈ ഫംഗസ് വളർന്നു വരാനുള്ളൊരു മീഡിയമാണ് ശരിക്കും നമ്മുടെ ഈ പഞ്ചസാര എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫംഗസ് നമ്മുടെ ചെടികളിൽ മണ്ണിൽ എത്തുകയും മണ്ണിലുള്ള സൂക്ഷ്മജീവികളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും അപ്പം പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടികളുടെ വേര് വളരാനും അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഒഴിച്ച് ഒന്ന് ഡയലൂട്ട് ചെയ്യാം അപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിൻ്റെ കണക്കാണ് ഞാനിപ്പോൾ പറയുന്നത് അപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിന് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ഈസ്റ്റുമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒന്ന് കലക്കിയെടുക്കാം അപ്പോൾ നമുക്ക് ഇത് ഒന്ന് കലക്കിയെടുക്കാം അപ്പോൾ ഒരു ലിറ്റർ വെള്ളം തന്നെ നമ്മൾ എടുക്കണം കേട്ടോ അതുപോലെ നന്നായിട്ട് കലക്കുക വേണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം അതായത് വൈകുന്നേരം ഇത് ഞാൻ സാധാരണ ചെയ്യുന്നത് വൈകുന്നേരം ഇത് ചെയ്തിട്ട് അടുത്ത ദിവസം രാവിലെ അടുത്ത ദിവസം രാവിലെയാണ് ഇത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ രീതിയിൽ ചെയ്താൽ മതി അപ്പോൾ ഇത് നല്ല രീതിയിൽ കുറച്ച് വലിയ പാത്രം വേണം കാരണം ഇത് ചെറുതായിട്ടൊന്ന് പൊളിച്ച് പൊങ്ങാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് ഇത് അടച്ചു വെക്കുക വേണം കേട്ടോ അപ്പോൾ നോക്കിയത് നമ്മുടെ ഈ വെള്ളം നന്നായിട്ട് അലിഞ്ഞു ഇതിനിപ്പോൾ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ കളർ അതുപോലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് അടച്ചു വെക്കാം ഇതുപോലെ വലിയ ടൈറ്റ് അല്ലാതെ ഒരു ചെറിയൊരു അടപ്പുണ്ട് ഇത് അടച്ചു വെക്കുക അപ്പോൾ ഇത് നാളെ രാവിലെ നമുക്ക് എടുക്കാം അപ്പോൾ അങ്ങനെ വെച്ചിരിക്കുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം അപ്പോൾ നോക്കിയാൽ നമ്മളുടെ ഒരു ദിവസം അതായത് ഇന്നലെ വെച്ചിരുന്നതാണ് അതിപ്പോൾ ദേ നോക്കിയാൽ പുളിച്ച് നിറയെ പതയൊക്കെ ആയിട്ട് ഇപ്പോൾ നിൽപ്പുണ്ട് കണ്ടോ ഈ രീതിയിലായിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇത് അഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ചെടികൾ എന്തുമാത്രം ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ ഇതിൻ്റെ അളവെടുക്കണം കൂടുതൽ ചെടികളുണ്ടെങ്കിൽ കൂടുതൽ നമ്മുടെ പഞ്ചസാരയും ഈസ്റ്റും എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് ഇത് നോക്കി ഇത് എല്ലാം നന്നായിട്ട് ഇളക്കി കഴിഞ്ഞപ്പോൾ നല്ല ഒരു പാൽ രൂപത്തിലായിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ അഞ്ചിരട്ടി വെള്ളം ചേർത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വെള്ളത്തിൻ്റെ ചെടിയുടെ അളവനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നമുക്കിനി നമ്മുടെ വാട്ടറിങ് ക്യാനിലേക്ക് എടുത്ത് നമുക്ക് ഇതിനെല്ലാം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ശരിയാക്കി വെച്ചിരിക്കുന്ന ഈ ലായന് നമുക്ക് അഞ്ചിരട്ടി വെള്ളത്തിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നോക്കിയാൽ നമ്മുടെ വാട്ടറിങ് ക്യാനിലേക്ക് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിങ്ങനെ ചെയ്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് വെച്ചതിന് ശേഷം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എഫക്റ്റീവ് കേട്ടോ അപ്പോൾ നമുക്ക് ചെടികൾക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഇത് ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ തന്നെ ഡയല്യൂട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് ആവശ്യമായ വളങ്ങളും ഒക്കെ നമ്മുടെ വെബ്സൈറ്റിലും അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിലും നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി ചെടികൾക്ക് ആവശ്യമായ വളങ്ങളും വിത്തുകളും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ ലായനി പഞ്ചസാര ലായനിയുടെ ഈ ഒരു വളം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അതിൻ്റെ അനുഭവം കൂടെ ഒന്ന് ഇട്ടേക്കുക അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം അപ്പോൾ ഇനി കുറച്ചുകൂടെ എനിക്ക് വേണം അപ്പോൾ തൽക്കാലം നിർത്താം വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം അതിരിക്കും ബൈ